Hello students welcome to my channel chemistry notes by ട്രൈപ്പി അപ്പോൾ ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് C B S E tenth സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ത്രീ ആയ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ പാർട്ട് ഫോർ ആണ് കെമിസ്ട്രിയിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററാണ് അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻസ് വരും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് reaction of metals with water പഠിച്ചു reaction of metals with acids പഠിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടുഡേയ്സ് ടോപ്പിക്സ് എന്ന് പറയുന്നത് reaction of metals with solutions of other metals ഓൾസും ദ റിയാക്ടിവിറ്റി സീരീസും ആണ് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ ആദ്യം how do metals react with solutions of other metal salts അപ്പോൾ ഇത് ഈ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണിത് അപ്പോൾ അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആയിട്ടാണ് ഇതിനെ പഠിച്ചത് ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് ഇവിടെ ഒരു മെറ്റലും അത് ആ മെറ്റലിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനുമായിട്ടുള്ള ഒരു അത് വെച്ചിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത് അപ്പോൾ അതിൽ ഒരു ആക്ടിവിറ്റിയാണ് ആദ്യം വരുന്നത് അപ്പോൾ ആക്ടിവിറ്റിയിൽ നോക്കാം അതിൽ ആ പിക്ചറിലോട്ട് നോക്കുക അത് ആദ്യം take a clean wire of copper and then iron nail അപ്പോൾ കോപ്പർ നെയിലും ഒരു അയൺ നെയിലും ആദ്യം എടുക്കുക Put the copper wire in a solution of iron sulfate and the iron nail in a solution of copper sulfate solution copper sulfate taken in a test tube അപ്പോൾ ആദ്യം കോപ്പർ വയർ അയൺ സൾഫേറ്റിലും അയൺ നെയിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുമാണ് നമ്മൾ ഡിപ്പ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഒരു ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം അതിലുള്ള ഒബ്സർവ് ചെയ്യണം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് സോ അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതായത് നമ്മൾ കോപ്പർ നെയിൽ അയൺ സൊല്യൂഷനിലും അതായത് കോപ്പർ വയർ അതായത് കോപ്പർ നെയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കോപ്പർ നെയിൽ അയൺ സൾഫേറ്റിലും അയൺ നെയിൽ കോപ്പർ സൾഫേറ്റിലുമാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ അയൺ നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഏതിലാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ ആ ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു അയണും കോപ്പർ സൾഫേറ്റും അപ്പോൾ അയൺ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അയൺ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ മാറ്റിയിട്ട് അയൺ അവിടെ കയറിയിരിക്കും അതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ബല കൂടുതലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളിന് കൂടുതൽ ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഈ ചില കളികൾ കാണിക്കുമല്ലോ ഒരുപാട് പേര് ഒരാളെ ബോണ്ട് ചെയ്ത് പിടിച്ചിരിക്കും ആ ആ ബോണ്ടിങ്ങിൽ നിന്ന് ഒരാളെ വലിച്ചെടുക്കും വേറൊരാൾ അപ്പോൾ അങ്ങനെ എടുക്കണമെങ്കിൽ ആ വലിച്ചെടുക്കുന്ന ആൾക്ക് ഭയങ്കര ശക്തി ഉണ്ടായിരിക്കണം അതായത് അവർ ഭയങ്കര റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം എന്നാൽ മാത്രമേ ആ ഒരുപാട് അയോ ബോണ്ടിങ്ങിൽ നിന്ന് അവരെ വലിച്ചെടുക്കാൻ പറ്റൂ അപ്പോൾ അയൺ കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയതായെങ്കിൽ മാത്രമേ അയണിന് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ വലിച്ചെടുക്കാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ അയൺ എന്ത് ചെയ്യും കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ വലിച്ചെടുത്തിട്ട് അയൺ അവിടെ കയറിയിരിക്കും അങ്ങനെ നമുക്ക് എഫ് ഇ എസ് ഒ ഫോറും കോപ്പറും കിട്ടും അതായത് ആ കോ അയൺ കോപ്പർ നെയിൽ എന്തായി മാറും അല്ല സോറി അയൺ നെയിൽ എന്തായി മാറും കോപ്പർ നെയിലായിട്ട് മാറും സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് അയൺ സൾഫേറ്റായിട്ടും മാറും ഇനി മറ്റൊരു ഇത് കണ്ടല്ലോ കോപ്പർ വയറ് തിരിച്ച് കോപ്പ അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് അയണ്ണയിൽ അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നത് അപ്പോൾ അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം റിയാക്റ്റീവ് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ നടന്നു എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം അതായത് ഒരു രണ്ട് ബോയിലിംഗ് ട്യൂബ്സ് എടുത്തിട്ടുണ്ട് അതിലൊരു കോർക്കൊണ്ട് ത്രെഡ് വെച്ചിട്ട് ഒന്നിൽ ടെസ്റ്റ് ട്യൂബിൽ എന്താണ് അയണ്ണയിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് മറ്റൊന്നിൽ കോപ്പർ നെയിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു അവിടെ അയൺ സൾഫേറ്റ് സൊല്യൂഷനാണ് അപ്പോൾ കോ അയൺ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ അപ്പോൾ അവിടെ എന്താണ് കോപ്പർ പ്ലസ് അയൺ സൾഫേറ്റ് ആണ് അവിടെ വരുന്നത് അതായത് കോപ്പറിന് അയണിനേക്കാളും റിയാക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം പക്ഷെ അവിടുത്തെ കേസിൽ അവിടെ റിയാക്ഷൻ നടക്കില്ല കോപ്പർ കോപ്പറിനെയിൽ അയൺ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു റിയാക്ഷനും നടക്കില്ല കാരണം എന്താണ് കോപ്പറിന് അയൺ സൾഫേറ്റിൽ നിന്ന് അയണിനെ എടുത്ത് മാറ്റണമെങ്കിൽ കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം അയണിനേക്കാളും പക്ഷേ ഇവിടെ കോപ്പർ അയണിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലാണ് അതുകൊണ്ട് അയണിനെ എടുത്തു മാറ്റാൻ കോപ്പറിന് കഴിയില്ല അപ്പോൾ അത് അവിടെ റിയാക്ഷൻ നില്ലാണ് അവിടെ റിയാക്ഷൻ ഒന്നും നടക്കില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട് റിയാക്ടിവിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത് ഒരു മെറ്റൽ മാറിയിട്ട് വേറൊരു മെറ്റൽ അതിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ അതിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം അപ്പോൾ അടുത്ത ഇക്വേഷനാണ് എഫ് ഇ നെയിലാണ് അത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്ത് കിട്ടും F E S O four plus C U മറ്റൊരു ഇക്വേഷൻ വരുന്നുണ്ട് അതായത് C U plus F E S O four അതായത് രണ്ടാമത്തെ ബോയിലിംഗ് ട്യൂയിൽ പക്ഷേ അവിടെ റിയാക്ഷൻ നടക്കില്ല C U plus F E S O ഫോറിൽ റിയാക്ഷൻ നടക്കില്ല കാര്യം എന്താണ് സി യുവിന് ഒരിക്കലും അതായത് കോപ്പറിന് ഒരിക്കലും എഫ് ഇനെ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റാൻ കഴിയില്ല കോപ്പർ എഫ് ഇനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞതാണ് അടുത്ത next point reactive metals can displace less reactive metals from their compounds in solution or molten form ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയാക്ടിവിറ്റി കൂടിയതിന് മാത്രമേ റിയാക്ടിവിറ്റി കുറഞ്ഞതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റൂ next point if metal A displaces metal B from it solution it is more reactive than B അപ്പോൾ മെറ്റൽ എ മെറ്റൽ ബീനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മെറ്റൽ എ മെറ്റൽ ബീനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ആ ഫോർ ജനറൽ ആയിട്ടുള്ള ഫോർമുല നോക്കാം metal A plus salt solution of B gives salt solution of A plus metal B ഇതാണ് അതായത് മെറ്റൽ എന്ന് പറഞ്ഞാൽ എഫ് ഇ ആണ് F E plus salt solution of B എന്ന് പറഞ്ഞാൽ C U S O four ആണ് gives salt solution of A അതായത് F E S O four plus metal B B എന്ന് പറയുന്നത് സി യു ആണ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് അത് അടുത്ത നമ്മൾ പഠിക്കുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആണ് നമ്മൾ പറഞ്ഞല്ലോ റിയാക്ടിവിറ്റി കൂടിയ എലമെൻറ്റ് കൂടിയ മെറ്റൽ കുറഞ്ഞ മെറ്റൽ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ചുമ്മാ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അതിനൊരു സീരീസ് ഉണ്ട് അത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരുവിധമുള്ള മെറ്റൽസ് എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസാണിത് ഇത് വെച്ചിട്ടാണ് റിയാക്ടിവിറ്റി നമ്മൾ പറയുന്നത് the reactivity series is a list of metals arranged in the order of their decreasing activities അപ്പോൾ ഏറ്റവും ഡിക്രീസിങ് ആണ് അതായത് ഡിക്രീസിങ് രീതിയിലാണ് റിയാക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത് അതായത് മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആദ്യവും താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയത് ഏറ്റവും മുകളിലും താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി കൂടി കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയത് പൊട്ടാസ്യം അത് കഴിഞ്ഞ് സോഡിയം അത് കഴിഞ്ഞ് കാൽഷ്യം അത് കഴിഞ്ഞ് മെഗ്നീഷ്യം പിന്നെ അലൂമിനിയം പിന്നെ സിങ്ക് പിന്നെ അയൺ പിന്നെ ലെഡ് പിന്നെ ഹൈഡ്രജൻ പിന്നെ കോപ്പർ പിന്നെ മെർക്കുറി പിന്നെ സിൽവർ അത് കഴിഞ്ഞ് ഗോൾഡ് ഗോൾഡാണ് ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് കാണിച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ഇക്വേഷൻസ് രണ്ട് ഇക്വേഷൻ ജസ്റ്റ് ഇതുപോലെ തന്നെ മറ്റ് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് എക്സാമ്പിൾ മനസ്സിലാക്കാൻ ഇപ്പോൾ F E H plus H two S O four ആണ് ഇവിടുത്തെ solution H two S O four ആണ് ഇവിടുത്തെ മെറ്റൽ എഫ് ഇ ആണ് അപ്പോൾ എന്തായിരിക്കും നമ്മൾ നോക്കേണ്ടത് എഫ് ഇയും എച്ച് ടു എടുക്കുക അയണും ഹൈഡ്രജനുമാണ് എടുക്കേണ്ടത് അയൺ ഹൈഡ്രജൻ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണോ എന്ന് നോക്കുക അയൺ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് അയൺ മുകളിലാണ് നിൽക്കുന്ന ഹൈഡ്രജൻ്റെ അപ്പോൾ അയണിന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും അയൺ ഹൈഡ്രജൻ മാറിയിട്ട് അയൺ കയറി അവിടെ ഇരിക്കും F E plus S O F sorry F E S O four plus H two ആയിട്ട് മാറും അതായത് ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ അയൺ കയറി എന്തുകൊണ്ടാണ് അയൺ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് അപ്പോൾ നമുക്ക് കിട്ടും F E S O four plus H two അടുത്തൊരു ഇക്വേഷൻ നോക്കാം zinc Z N plus F E S O four ഇവിടെ ഇസഡ് എൻ എഫ് ഇ ഉണ്ട് ഇസഡ് എൻ ഉണ്ട് എഫ് ഇ ഉണ്ട് ഇതിൽ ഏതാണ് റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കാണ് ഇനേക്കാളും മുകളിൽ തൊട്ട് മുകളിൽ നിപ്പുണ്ട് അതുകൊണ്ട് എഫ് ഇനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും സിങ്ക് റിയാക്ടിവിറ്റി ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പോൾ എന്ത് കിട്ടും നമുക്ക് Z N S O four plus F E കിട്ടും Z N S O four plus F E അപ്പോൾ ഇങ്ങനെ ഈ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ വെക്കുക ഏകദേശം എന്നാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂ ചില കേസിൽ ആ റിയാക്ഷൻ നടക്കില്ല ഇപ്പോൾ ആദ്യത്തെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി യു പ്ലസ് എന്താണ് നേരത്തെ ഒരു ഇതിപ്പോൾ C U plus F E S O four ആണ് വരുന്നതെങ്കിൽ C U plus F E S O four അപ്പോൾ സി യു താഴെയാണ് എഫ് ഇ e മുകളിലാണ് അതുകൊണ്ട് സി യുവിന് ഒരിക്കലും എഫ് ഇ എസ് ഒ ഫോറിൽ നിന്ന് എഫ് ഇനെ e എടുത്ത് മാറ്റാൻ കഴിയില്ല സി യു താഴെ കിടക്കുന്നത് അതുകൊണ്ട് അവിടെ റിയാക്ഷൻ നടക്കില്ലെന്നാണ് അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഞാൻ ജസ്റ്റ് ഇത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാര്യം മറ്റൊന്നും കൊണ്ടല്ല ക്ലാസ് ഷോർട്ടാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല അതായത് അടുത്ത സെക്ഷൻ നമ്മൾ പുതിയൊരു സെക്ഷനിലോട്ടാണ് പോകുന്നത് അതായത് അയോണിക് ബോണ്ടിങ് അങ്ങനെ ഒരു സെക്ഷനിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് ഇന്ന് തുടങ്ങി വെച്ച പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ ആ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കോടുകൂടി ആ ഫോ അതങ്ങ് തീരുകയാണ് ഇനി നമ്മൾ അയോണിക് ബോണ്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളിലോട്ട് പോവുകയാണ് അപ്പോൾ അതൊരു ക്ലാസ് ആയിട്ട് ഒറ്റ ഒരു ക്ലാസ്സിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ഷോർട്ട് ക്ലാസ് ആയിട്ട് എടുത്തത് അപ്പോൾ ഇനി അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അടുത്ത ആഴ്ച ഇതിൻ്റെ കണ്ടിന്യൂസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്ര മാത്രം എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ എടുത്തത് അതായത് reaction of metals with solution of other metal salts അതിൽ നമ്മൾ പഠിച്ചു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ കുറിച്ച് പഠിച്ചു അതായത് എങ്ങനെയാണ് displacement reaction reactive metals can displace less reactive metals from their compounds in solution or molten form എന്ന് നമ്മൾ പറഞ്ഞു അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പിന്നെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് പഠിച്ചു the reactivity series is a list of metals arranged in the order of their decreasing activities. അപ്പോൾ അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന മെറ്റൽ ഏതാണ് റിയാക്ടിവിറ്റി സീരീസിൽ ഗോൾഡാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പൊട്ടാസ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി നമ്മൾ ഒരു പുതിയൊരു അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കിലോട്ട് പോയാണ് അതായത് ബോണ്ടിങ് ഒക്കെ വരെയാണ് അപ്പോൾ ഇതുവരെയുള്ളത് നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ടുഡേയ്സ് ക്വസ്റ്റ്യനിലോട്ട് പോകാം give the equation of the reaction of zinc with copper sulphate solution അപ്പോൾ സിങ്കും കോപ്പർ സൾഫേറ്റ് സൾഫേറ്റുമായിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ താങ്ക്